നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഒരു അഭ്യർത്ഥനയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സുഹൃത്ത് അഷ്റഫ് എക്സൽ എന്ന് പറയുന്നൊരു സുഹൃത്ത് യാത്രാ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിന് ഫീൽഡ് റാവൻ പോളാർ എക്സ്പെഡീഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടൊരു സഹായം നമ്മളെല്ലാ മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും അധികാരം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി പോസ്റ്റുകളൊക്കെ എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മളിങ്ങനൊരു ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു തന്നെയാണ് ഒരു വലിയൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം മെമ്പേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് മലയാളികൾ ഉള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് അപ്പോൾ അവിടെ രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തായിരുന്നു ഈ അഷ്റഫ് എക്സൽ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഉണ്ടായിരുന്നത് അയാളെ പിന്തള്ളി വേറൊരു മറ്റൊരു സംസ്ഥാനക്കാരൻ മുമ്പിലേക്ക് കയറി വരികയാണ് ചെയ്തത് അപ്പോൾ ഇരുപത് ലക്ഷത്തോളം മലയാളികളുള്ള ഒരു ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാതെ അയാൾ ഈ നമ്മുടെ സുഹൃത്ത് അഷ്റഫ് എക്സൽ എന്ന് പറയുന്ന വ്യക്തിയിട്ട പോസ്റ്റ് റിമൂവ് ചെയ്തുകൊണ്ട് പലതവണ റിമൂവ് ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനത്തിലുള്ള ഒരാളുടെ പോസ്റ്റിനെ മലയാളീകരിച്ച് അത് പോസ്റ്റ് ചെയ്ത് അതിലെ വോട്ടുകൾ നേടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ വിശദമായ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ അഷ്റഫ് എക്സൽ എന്ന് പറയുന്ന സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മറ്റാർക്കും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വോട്ട് ചെയ്യുക അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം അവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ച് തന്നെ വോട്ട് ചെയ്യാൻ പറ്റും ഈ അഷ്റഫ് എക്സൽ എന്ന് പറഞ്ഞ സുഹൃത്ത് ആദ്യം സമയങ്ങളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ദി വേൾഡ് എന്ന കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു പിന്നീട് മറ്റൊരു സംസ്ഥാനത്തുള്ള ആൾ നമ്മൾ സംസ്ഥാനത്തിൻ്റെ പേരെടുത്ത് പറയാത്തത് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ ഭാഷയിൽ വീഡിയോ ചെയ്യുന്ന ഒരു സുഹൃത്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് സംഭവം എങ്ങനെയാണ് അത് നടക്കുന്നത് അതിൻ്റെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് സ്വന്തം ഭാഷയിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ഇത്തരം ആളുകൾ ഒരു മനസാക്ഷി ഇല്ലാതെ പ്രവർത്തിക്കുന്നത് തീരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വഴിയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കഴിയുന്നത്ര നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു വോട്ട് കൊടുക്കുക അപ്പോൾ അത് മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ കൃഷിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്